ഫർണിച്ചർ വ്യാപാര രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യവുമായി കോട്ടയം ഇടുക്കി ജില്ലകളിൽ വെച്ച് ഏറ്റവും വലിയ ഷോറൂമുമായി കേരള വുഡ് ഫർണിച്ചർ ഇപ്പോൾ ഇതാ മുണ്ടക്കയത്തും സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ അലമാര ദിവാൻ കോട്ട് കട്ടിൽ mattress corner sofa settees plastic chairs steel furniture revolving chairs മുതലായവ നിലമ്പൂരിലെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച് മറ്റാർക്കും നൽകാനാവാത്ത ഗുണമേന്മയിലും വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേയൊരു സ്ഥാപനം നാലായിരത്തഞ്ഞൂറ് രൂപ മുതൽ ദിവാൻ കോട്ടുകൾ ആറായിരം രൂപ മുതൽ സോഫ സെറ്റുകൾ നാലായിരത്തഞ്ഞൂറ് രൂപ മുതൽ അലമാരകൾ എണ്ണായിരം രൂപ മുതൽ ഡൈനിങ് സെറ്റുകൾ രണ്ടായിരം രൂപ മുതൽ മെത്തകൾ ആറായിരം രൂപ മുതൽ കട്ടിലുകൾ കട്ടിലിനൊപ്പം തലയണി മെത്തയും സൗജന്യം എല്ലാ മുൻനിര കമ്പനികളുടെയും മെത്തകൾ ലഭ്യമാണ് Kerala wood furniture Paingana Mundakayam branch Madurai Tamil Nadu phone zero four eight two 8274 551